നമസ്കാരം കൂട്ടുകാരെ നമസ്കാരം ഗ്രീൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ മറ്റു വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പറയാൻ പോകുന്ന കാര്യം ചുമ മാറുന്നതിനുള്ള കുറെ ടിപ്സുകളാണ് ചുമ മാറുവാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ രണ്ട് സ്പൂൺ ഇഞ്ചി നീര് തുളസിയില നീര് ചെറുതേൻ ഇവ സമം ചേർത്ത് മിക്സ് ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചാൽ ചുമ മാറുന്നതാണ് ഉറങ്ങുന്നതിന് മുമ്പ് വിക്സ് അയോഡെക്സ് ടൈഗർ ബാം ഇവയിൽ ഏതെങ്കിലും ഒന്ന് കാലിന്റെ വെള്ളയിൽ നന്നായി തേച്ചു പിടിപ്പിച്ചതിന് ശേഷം സോക്സ് ഇട്ട് കിടന്നുറങ്ങുക രാവിലെയാകുമ്പോൾ നല്ല ആശ്വാസം ലഭിക്കും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഞവരയില തുളസിയില പുതിനയില കൊച്ചുള്ളി കുരുമുളക് ഇഞ്ചി മഞ്ഞൾ കരിപ്പോട്ടി എന്നിവ ഒരേ അളവിൽ മിക്സിയിൽ അടിച്ചു ചേർത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുക രണ്ട് ദിവസം കൊണ്ട് ചുമ മാറുന്നതാണ് കുട്ടികൾക്കുള്ള ചുമ മാറുന്നതിന് വെളുത്തുള്ളി മഞ്ഞൾ തുളസിയില എന്നിവ ഒരേ അളവിലെടുത്ത് അതിനിരട്ടി തേനും ചേർത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മൂന്ന് നേരം കൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് ഒരു ചെറുനാരങ്ങയുടെ മുഴുവൻ നീരും അതിനിരട്ടി തേനും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക